മയ്യത്തിൻ്റെ കണ്ണടക്കുമ്പോൾ അള്ളാഹു മഹഫിർലി ഫുലാനിൻ വർഫഅദ റജതഹു ഫിൽ മഹ്ദിയീൻ ഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലന വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബരിഹി വനവ്യർ ലഹു ഫിഹി അള്ളാഹുവെ ഇന്നയാൾക്ക് പൊറത്തു കൊടുക്കണമേ സന്മാർഗികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി നീ ഉയർത്തേണമേ അവശേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അഭാവം പരിഹരിക്കണമേ ലോകരക്ഷിതാവേ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ പുറത്തു തരണമേ അദ്ദേഹത്തിൻ്റെ കബർ വിശാലമാക്കി കൊടുക്കുകയും അതിൽ പ്രകാശം ചൊരിയുകയും ചെയ്യണമേ